പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും പല ഘട്ടങ്ങളിലും താനൽ ഫിൽ മഗ്രിബി വൽ ഫജിരി മകരിബിലും ഫജ്റിലും അതേപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം വരെ നിർവഹിക്കുകയുണ്ടായി ഇതാണ് പ്രവാചകന്റെ കാലത്ത് സ്ഥിരപ്പെട്ടു വന്ന കുനൂത്ത് എന്നാൽ സുബഹിയിൽ മാത്രമായി മറ്റ് നമസ്കാരങ്ങളിലൊന്നുമില്ലാതെ സുബഹിയിൽ മാത്രമായി കുനൂത്തോതുന്ന ഒരു ഏർപ്പാട് അതിന് ഇസ്ലാമികമായി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിൽ നിന്ന് പ്രബലമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ആകെ കൂടി പറയപ്പെടുന്ന ഒരൊറ്റ ഹദീസാണുള്ളത് അതിൽ അതിൽ തന്നെ അത് തന്നെ വിശദീകരിക്കുന്നത് അനസറിയാഹു ആണ് ആരാണ് അനസറിയാഹു എന്നു ലഭിതിരിമേനി ഒരു മാസക്കാലം കുനൂത്തോതി പിന്നെ അത് ഒഴിവാക്കി എന്ന് സഹീഹായ ഹദീസുകളിലൂടെ പ്രഖ്യാപിച്ച അതേ അനസറിയാഹു കലാനുവിന്റെ പേരിൽ തന്നെയാണ് മറ്റൊരു ഹദീസും ഉദ്ധരിക്കപ്പെടുന്നത് ആ ഹദീസ് ഇങ്ങനെയാണ് അൻ അനസ് അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കനത്ത ഷഹ്റൻ شهرا يدعو على قاتل أصحابه ببئر معونة ثم ترك فأما الصبح فلم يزل يقنط حتى فارق الدنيا ഇമാം ഹാക്കിമും ബൈഹക്കയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിൽ പറയുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലം ഈ ബിർ മഴൂന സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ച ഈ ഖുർആൻ അറിയാവുന്ന പണ്ഡിതന്മാരെ സഹാബത്തിനെ കൊലപ്പെടുത്തിയ ആ പ്രശ്നത്തിൽ ഒരു മാസക്കാലം നബി കുനൂത്തോതി പിന്നെ അത് ഉപേക്ഷിച്ചു എന്നാൽ സുബഹിയിൽ ഫലം യസൽ യഖുനുതു ഹത്താ ഈ ദുന്യാവിൽ നിന്ന് നബി കരീം മരിച്ചു പോകുന്നത് വരെയും സുബഹിയിൽ കുരു തോതിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് എന്നാണ് അനസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ വിഷയത്തിന് സുബഹിയിൽ കുനൂത്ത് സുന്നത്താണെന്ന് പറയുന്ന ഈ ഭാഗം തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസ് ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഹദീസിന്റെ അടിസ്ഥാന ശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഹദീസിൽ ആര് ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പരമ്പരയെങ്കിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൽ നിന്ന് ആര് കേട്ടു സ്വഹാബിയിൽ നിന്ന് ആര് കേട്ടു അവിടുന്ന് ഇങ്ങോട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതൻ വരെയുള്ള ആളുകൾ ആ പരമ്പരയിലെ ഓരോ വ്യക്തിയെയും ഗഹനമായ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരിൽ തള്ളപ്പെടേണ്ടവരുണ്ടോ ന്യൂനതകളുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഹദീസിന്റെ ശാസ്ത്രത്തിലെ പൊതുവായ തത്വം ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല മുഷിപ്പിക്കുന്നില്ല അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നബിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പരമ്പരയിൽ സഹാബി ഒഴികെയുള്ള മറ്റുള്ള ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കുന്നു പണ്ഡിതന്മാർ അപ്പൊ ഈ ഹദീസിൽ രണ്ട് വ്യക്തികൾ കൊള്ളരുതാത്ത വ്യക്തികളുണ്ട് ഒന്ന് ഈ ഹദീസിന്റെ സനതിൽ അഥവാ പരമ്പരയിൽ ഒന്നാമത്തെ വ്യക്തി അബൂ ജാഫറുർ റാസി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീസ് നിരൂപക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം തെളിവിന് കൊള്ളുന്ന വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ ഹദീസുകൾ സ്വീകാര്യമല്ല ഷാഫി മധബിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം ഇബിൻ ഹിബാൻ റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹം വിശദീകരിക്കുന്നു കാനയൻ പരിതുബിൽ മനാത്തീർ അനിൽ മഷാഹിർ ഇയാൾ ഈ അബൂജാഫർ റാസി എന്ന് പറയുന്ന മനുഷ്യൻ പല പ്രശസ്തരായ ആളുകളിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള അഥവാ വെറുക്കപ്പെടുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് മതിപ്പില്ലെന്ന് മാത്രമല്ല ഇമാം ഇബിൻ ഹജർ അസ്കലാനിയുടെ തെഹദീബ് തെഹദീബിൽ പന്ത്രണ്ടാം വാല്യം അമ്പത്തിയേഴാം പേജിലും മീസാനിൽ എഴുത്തിരാൽ മൂന്നാം വാല്യം മുന്നൂറ്റി ഇരുപതാം പേജിലുമൊക്കെ ഈ അബൂജാഫർ റാസി എന്ന് പറയുന്ന പരമ്പരയിലുള്ള ഈ വ്യക്തി വിമർശന വിധേയനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകാര്യമല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പരമ്പരയിലെ ഒരു വ്യക്തി അതാണ് ഇനി രണ്ടാമത്തെ വ്യക്തി റബീർ ബിൻ അനസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ പരമ്പരയിലെ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇബിൻ ഹജർ അസ്സലാനെ അദ്ദേഹത്തിന്റെ തെഹദീബിൽ ഇരുപത്തിമൂന്നാം വാള്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നത് കാന എത്തശയ്യു ഇയാൾ ഷീഈ വിശ്വാസക്കാരനായിരുന്നു എന്നാണ് ഷീഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഷീഈ വിശ്വാസത്തിൽ തന്നെ പലതരക്കാരുണ്ട് ഷീഈ വിശ്വാസത്തിൽ അതിരുകവിഞ്ഞ തീവ്രവാദിയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത് ഉദാഹരണം എന്താണ് അലി റബിയുള്ളാഹു തലാഹു ഇപ്പോഴും മരിച്ചിട്ടില്ല അദ്ദേഹം മേഘത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ് അലിയുടെ പുഞ്ചിരിയാണ് ഈ കാണുന്ന മിന്നൽ എന്നൊക്കെ വിശ്വസിക്കുന്ന ഷിയാക്കലുണ്ട് അത്തരത്തിലുള്ള കവിഞ്ഞ ചീഴി വിശ്വാസക്കാരനാണ് റബിയുൽ അനസ് എന്നാണ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇമാം ഇബിൻ ഹബ്ബാൻ പറയുന്നു അന്നാസ് ഹദീസഹു ഇദ്ദേഹത്തിന്റെ ഹദീസുകൾ ആളുകൾ സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാറാണ് പതിവുള്ളത് കാരണം ഇദ്ദേഹത്തിന്റെ ഹദീസുകളിൽ ഒരുപാട് പാളിച്ചകളും അപാകതകളും സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ വ്യക്തിയായ റബീബിന് അനസിനെയും ഹദീസ് നിരൂപക ശാസ്ത്രത്തിലെ പണ്ഡിതന്മാരെ തള്ളിയിരിക്കുകയാണ് അതുപോലെ തന്നെ അമ്രുബിൻ ഉബൈദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസും പറയപ്പെടാറുണ്ട് അമ്രുബിൻ ഉബൈദ് അദ്ദേഹവും വഴിപ്പാണ് ദുർബലനാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു തന്നെയുമല്ല ഈ വിഷയത്തിൽ ഇത്ര തന്നെ ദുർബലമല്ലാത്ത മറ്റൊരു ദുർബലമായ ഹദീസിൽ അനസറിയാഹു തലാലിന് തന്നെ ഈ സംഭവത്തെ നിഷേധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതിനൊരു ഉദാഹരണം ഖത്തീബുൽ ബഗ്ദാദി അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസാണ് മിൻ طريق قيس بن الربيع عن عاصم بن ഞങ്ങൾ അനസിനോട് ചോദിച്ചു ഞങ്ങൾ അനസറലി അള്ളാഹു തലാനുവിനോട് ചോദിച്ചു ഇന്ന കൗമൻ യസുഴമൂന ചില ആൾക്കാർ ഇങ്ങനെ വാദിക്കുന്നുണ്ടല്ലോ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസൽ യഖുനുതു ഫിൽ ഫജ്ർ നബി സുബഹിയിൽ തുടർച്ചയായി കുനു തോതിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് അനസിനോട് തന്നെ ചില ആൾക്കാർ ചോദിച്ചു കാല അനസ് റലി അള്ളാഹു പറഞ്ഞു കെതബു അവർ കളവാണ് പറഞ്ഞത് ഇന്നമാ കനത്ത ഷെഹ്റൻ വാഹിദൻ ബഹുദൈവ വിശ്വാസികളുടെ ചില ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു മാസക്കാലമാണ് കുനൂത്ത് നിർവഹിച്ചിട്ടുള്ളത് എന്ന് അനസറിയാഹു തലാനു തന്നെ മേൽ സംഭവത്തെ നിഷേധിച്ചതായും ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അപ്പോ അവിടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അനസറിയാഹുവിൽ നിന്ന് സഹീഹായി വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഒരു മാസക്കാലം എല്ലാ വക്കത്തുകളിലും തോതി അതൊരു പ്രത്യേക ആവശ്യം നേരിട്ടപ്പോഴാണ് ആ ആവശ്യം അവസാനിച്ചപ്പോൾ നബി അത് ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിഷയമാണ് ഇനി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഈ വിഷയത്തിലുള്ള ചര്യ കുനൂത്ത് എന്ന് പറയുന്ന സമ്പ്രദായം മുമ്പുണ്ടായിരുന്നില്ല എന്ന് അനസറി അള്ളാഹു തലാന്ന് വ്യക്തമാക്കുന്നുണ്ട് കുനൂത്ത് മുമ്പുണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴാ തുടങ്ങിയത് ഇങ്ങനൊരു പ്രത്യേക സന്ദർഭം ഉണ്ടായപ്പോൾ പിന്നെ എപ്പോ ഒഴിവാക്കി ആ ആവശ്യം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കുകയും ചെയ്തു അപ്പൊ മുമ്പ് ആർക്കും ഇത് പരിചയമല്ല പിന്നെ തുടങ്ങിയത് തന്നെ ഈ വിഷയത്തിനാണ് ആ വിഷയത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നം അവസാനിച്ചപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് ഈ ഹദീസ് വായിക്കാനാവും അബ്ദുൽ അസീസ് ബിൻ സുഹൈബ് റബി അള്ളാഹു അൻ അനസ് അനസ് റബി അള്ളാഹു തന്നെയാണ് ഇതും പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അനസ് റബി അള്ളാഹു തലാനുവിൽ പണ്ഡിത ലോകത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണുന്നത് സുബഹിയിൽ മാത്രമായി ഓതിയിട്ടില്ല എല്ലാ അവസരത്തിലും ഒരു മാസക്കാലം ഓതി പിന്നെ ഒഴിവാക്കി എന്നുള്ളതാണ് സുബഹിയിൽ മാത്രം ഓതി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ എല്ലാവരും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ബാസ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഇനി ആ സംഭവം അനസറിയാഹു എന്ന് വിശദീകരിക്കുന്നു നബി സല്ലാഹു അലൈഹി വസ്ലം ഒരാവശ്യത്തിന് വേണ്ടി എഴുപതോളം ആൾക്കാരെ പറഞ്ഞയച്ചു ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല നേരത്തെ പറഞ്ഞ സംഭവമാണ് ഇപ്പാലഹുമുൽ ഖുറാൽ അങ്ങനെ അവർക്ക് വഴിക്ക് വെച്ച് ചില ഗോത്രക്കാർ അവരെ തടഞ്ഞു അവരെ കൊലപ്പെടുത്തി ചുരുക്കം പറയട്ടെ അവരെ കൊലപ്പെടുത്തി നബി സുബഹി നിസ്കാരത്തിൽ ഒരു മാസക്കാലം അവർക്ക് എതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി കുനൂത്ത് നിർവഹിച്ചു അതായിരുന്നു കുനൂത്തിന്റെ തുടക്കം അനസറിയാഹു തലാൻ ഇത് വിശദമായി പറഞ്ഞിരിക്കുന്നു അതായിരുന്നു കുനൂത്തിന്റെ തുടക്കം ഒമാ കുന്നാ ഞങ്ങൾ മുമ്പ് കുനൂത്ത് നിർവഹിക്കാറില്ലായിരുന്നു അതാണ് തുടക്കം അപ്പൊ ആ തുടക്കം അന്നാണ് തുടങ്ങിയത് പിന്നെ ഈ വിഷയം അവസാനിച്ചപ്പോ ഒരു മാസക്കാലം കഴിഞ്ഞപ്പോ തുമ്മ തറക്കഹൂന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ പിടിച്ചുകൊണ്ട് സുബഹിക്ക് എല്ലാ കാലത്തും കുനു തോതന അല്ലെങ്കിൽ കുനു തോതാക്കാൻ എന്തോ ഒരു പഴച്ച വാർത്തയാണ് എന്ന് മുദ്ര കുത്തേണ്ടതില്ല എന്ന് സഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലായി പിന്നെ ചില ആൾക്കാർ പറയാറുള്ള ഒരു തെളിവാണ് ഖുർആാനിൽ കുനൂത്തോദനം എന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യത്താണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള എ വി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും അതിൽ കുനൂത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഖുർആാനിലും ഉണ്ട് അഭിപ്രായമുണ്ട് അതിന് അദ്ദേഹം ഓരിയിട്ടുള്ളത് സൂറത്ത് അൽബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആയസാണ് ലില്ലാഹി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക കാനിത്തീൻ പറഞ്ഞാൽ കുനു തോതിക്കൊണ്ട് എന്നാണ് അതിൽ അർത്ഥം സത്യത്തിൽ ആ വ്യാഖ്യാനം സത്യത്തോട് യോജിക്കുന്നതല്ല കാരണം ഒരു പരിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് വിശദീകരിക്കുവാനുള്ള ഒന്നാമത്തെ ചുമതല മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലമിനാണ് ആ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൽ നിന്ന് ദീന് കേട്ട് പഠിച്ചിട്ടുള്ള സ്വഹാബത്ത് അവരെങ്ങനെയാണ് ഈ ആയത്തിന് അർത്ഥം പറിച്ചത് എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് ഇമാം ബുഖാരി വിശദമായി തന്നെ കിതാബ് തഫാസീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഭൂമൂലില്ലാഹി കാനിത്തീൻ എന്ന ആയത്തിന്റെ വിശദീകരണമൊക്കെ ഇമാം ബുഖാരി ഒരു സംഭവം ഉദ്ധരിക്കുന്നു അൻ സയ്യിദ് ബിൻ അർഖം قال كنا نتكلم في الصلاة يكلم أحدنا أخاه في حاجته حتى نزلت هذه الآية حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فأمرنا بالسكوت ونهينا عن الكلام ഇത് ഇമാം ബുഖാരി അതേപോലെ തന്നെ മുസ്ലിം നസായി അബൂദാവൂദ് തിരുമതി ഇവരെല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും ജയ്ദുബിന് അർത്ഥം റളിയല്ലാഹു തലാൻഹു ഒരു സഹാബിയുടെ പേരാണ് അദ്ദേഹം പറയുന്നു കുന്നാൻ എത്തക്കല്ലമുഫി സ്ഥലാത്തി ഞങ്ങൾ മുമ്പൊക്കെ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയാറുണ്ടായിരുന്നു യുക്കല്ലിമു അഹദുന അഹാഹു ഫി ഹാജത്തിഹി എന്തെങ്കിലും ആവശ്യം തന്നെ നിസ്കരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും പറയുക ചെയ്തിരുന്നു അങ്ങനെയായിരുന്നു ആദ്യകാലം പിന്നെ സാബത്തെ നിസ്കരിക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെ വർത്താനല്ലേ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ തന്നെ വർത്താനം പറഞ്ഞിരുന്നു ഹദീസിലുള്ളതാണ് ബുഖാരിയിലുള്ളതാണ് ഹത്താൻ അദലത്ത് ഹാദിഹിൽ ആയ ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു ഏതായത് ഇപ്പൊ ഈ കേൾപ്പിച്ച ആയത്ത് ഇത് ഇറങ്ങിയതിന്റെ ശേഷം ഇപ്പൊ ഉമിർന്ന ബിസ്തുക്കൂത്തി പിന്നെ ഞങ്ങളോട് മിണ്ടരുത് എന്ന് പറഞ്ഞു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ വേറെ വർത്താനം പറയരുത് ഒനുഹീനാനിൽ കലാം മറ്റ് സംസാരങ്ങൾ ഞങ്ങളോട് വിരോധിക്കുകയുണ്ടായി എന്ന് അപ്പൊ ഈ ആയത്തിൽ നിന്ന് എന്താ അവർ മനസ്സിലാക്കിയത് കൂമൂലില്ലാഹി കാണിറ്റി നിങ്ങൾ അടക്കത്തോടുകൂടെയും നിങ്ങൾ നിസ്കരിക്കുക എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം തന്നെയുമല്ല കേവി വി എന്നെ ഖുർആാനെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട് എ വി മുഹമ്മദ് മുസ്ലിയാർക്ക് തന്നെയും വിശുദ്ധ ഖുർആാനിന് മലയാളത്തിൽ ഉണ്ട് അദ്ദേഹം പോലും ഈ ആയത്തിന് അർത്ഥം കൊടുത്തപ്പോ കൂനൂരില്ലായി കാനിത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ കുനൂത്തോതി നിസ്കരിക്കണം എന്നാണ് എന്നൊരു വ്യാഖ്യാനം ചെയ്ത് മൂപ്പര തസ്തീറിൽ മൂപ്പര് കൊടുത്തിട്ടില്ല ഖുറാൻ പരിഭാഷ എഴുതിയപ്പോൾ മൂപ്പര് അത് തോന്നിയില്ല അങ്ങനെ കൊടുക്കണമെന്ന് നേരെ മറിച്ച് ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ബുക്ക് എഴുതിയപ്പോ എവിടൊക്കെ എന്തൊക്കെ ഉള്ളത് നോക്കി തെരഞ്ഞു പിടിച്ച് ഒരു രൂപത്തിലുള്ള ഒന്നുമില്ലാത്ത വാറോരൊക്കെ ഇതിൽ ഉദ്ധരിക്കുകയും ചെയ്തു അതാണ് ഇതിലെ മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തന്നെയുമല്ല ഇതിൽ വേറൊരു രസകരമായ സംഭവം കൂടിയുണ്ട് തഫ്സീർ ജലാലൈനിയിൽ ജലാലൈനി പള്ളിതരത്തിലൊക്കെ കുട്ടികൾക്ക് തഫ്സീർ തുടങ്ങുമ്പോൾ തന്നെ ജലാലൈനി തഫ്സീറാണ് ആദ്യം ഓരിക്കുക അത് ജലാലൈനി എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം ജലാലൈനി രണ്ട് ജലാലുകൾ എഴുതിയിട്ടുള്ള തഫ്സീറാണ് ഒന്ന് ജലാലുദ്ദീൻ സുയൂത്തി മറ്റൊന്ന് ജലാലുദ്ദീനുൽ മഹല്ലി രണ്ട് പണ്ഡിതന്മാരുടെ പേരാണ് അപ്പൊ രണ്ട് ജലാലികൾ എന്നർത്താണ് ജലാലൈനി എന്ന് പറഞ്ഞാൽ അപ്പൊ തഫ്സീർ ജലാലൈനി എന്ന് പറഞ്ഞാൽ ഒരാളെ പേരാണ് ആരും വിചാരിക്കരുത് സാന്ദർഭികമായിട്ട് ഒരു ഇരുമ്പ് തരുന്നത് തഫ്സീർ ജലാലയിനി എന്ന് പറഞ്ഞാൽ രണ്ട് ജലാൽ എന്ന പേര് കൊണ്ട് തുടങ്ങുന്ന രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ കൂടി എഴുതിയിട്ടുള്ള തഫ്സീറാണ് ഒന്ന് ജലാലുദ്ദീൻ സുയൂത്തി മറ്റൊന്ന് ജലാലുദ്ദീൻ മഹല്ലി അവരുടെ എഴുതിയിട്ടുള്ള തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ കുനൂത്ത് എന്നുള്ള പദം കുറെ സ്ഥലത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഖുർആനിൽ ഈ സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും കുനൂത്ത് എന്നുള്ള പദം വന്നിട്ടുണ്ട് എന്നാൽ കുല്ലു കുനൂത്തിൻ ഫിൽ ഖുർആാനി ബഹുവത്താഴത്ത് ഖുർആാനിൽ കുനൂത്ത് എന്ന് പ്രയോഗിച്ച എല്ലാ സ്ഥലങ്ങളിലും അതുകൊണ്ടുള്ള ഉദ്ദേശം വണക്കം എന്നുള്ളത് മാത്രമാണ് അല്ലാതെ കുനൂത്തൂതെന്നല്ല വണക്കമേ അവിടെ ഉദ്ദേശമുള്ളൂ ഭക്തിയോടുകൂടെ ഒടുക്കത്തോടുകൂടെ അടക്കത്തോടുകൂടെ എന്നേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ജലാലയിൽ ഇവിടെ മലയാളത്തിലുള്ള നേർക്ക് നേരെയുള്ള പരിഭാഷ കേരളത്തിൽ ഒരു മുസ്ലിയാർ എഴുതിയിട്ടുണ്ട് മർഹൂം ടി കെ അബ്ദുള്ള പോലെ അദ്ദേഹത്തിന് ജലാലയിനിയുടെ ഒരു പരിഭാഷയുണ്ട് ആ പരിഭാഷയിൽ ഒരു ഗ്രന്ഥം പരിഭാഷപ്പെടുത്തുമ്പോൾ അതിനോടുള്ള നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേർക്കുനേരങ്ങൾ പരിഭാഷപ്പെടുത്തണം ഒന്നും വിട്ടുകളയരുതെന്നാണല്ലോ സാമാന്യ മര്യാദതാണല്ലോ എന്നാൽ തസ്തീർ ജലാലൈനിയുടെ മലയാള പരിഭാഷ പരിശോധിച്ച് നോക്കുമ്പോൾ കുല്ലു കുനൂത്തിൻ ഫിൽ ഖുർആാനി ബഹുവത്താഴത്തു ഖുർആാനിൽ കുനൂത്ത് എന്ന് പ്രയോഗിച്ച എല്ലാ സ്ഥലങ്ങളിലും അതുകൊണ്ട് വണക്കം ഒതുക്കം എന്നുള്ളതാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെന്റൻസിന്റെ ആ ഒരു വാക്യത്തിന്റെ പരിഭാഷ വിട്ടുകളഞ്ഞിരിക്കുന്നു മനഃപൂർവ്വമാണോ അല്ലേ അള്ളാഹു ആലം മനഃപൂർവ്വമായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ വിഷയം ഈ ആയത്ത് തെളിവ് പറഞ്ഞിട്ട് കുനൂത്തുണ്ട് എന്ന് പറയാറുണ്ട് ആ ഇസ്ലാമാര് അതുകൊണ്ട് അത് ഇങ്ങനെ തന്നെ നിങ്ങൾ പരിഭാഷപ്പെടുത്തിയ പരിഭാഷയിൽ തന്നെ അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചേക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടായിരിക്കാം ഈ വാക്യത്തിന്റെ അർത്ഥം സൗകര്യപൂർവ്വം ആ പരിഭാഷയിൽ വിട്ടുകളഞ്ഞിരിക്കുന്നു അത് സാന്ദർഭികമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപ്പൊ ഖുർആാനിൽ നിന്ന് ഉദ്ധരിക്കുന്ന തെളിവിന്റെ കോലം ഇങ്ങനെയാണ് ഖുർആാനിൽ കുനൂത്തോരി നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വ്യക്തമായി ഇനി ഈ തത്വത്തെ സഹാബാക്കറാം എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് നബിയിൽ നിന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെയും അതേപോലെ തന്നെ ഹുലഫാവു റാഷിദീങ്ങളുടെയും ഒക്കെ പിന്നിൽ നിന്ന് കുറെ കാലം നമസ്കാരം നിർവഹിക്കാൻ ബാക്കി കിട്ടിയിട്ടുള്ള സ്വഹാബികളിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇമാം തിരുമതി അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിലും ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി ഞാൻ കേൾപ്പിക്കുന്നത് ഇമാം തിരുമതി ഉദ്ധരിച്ചതാണ് حدثنا أحمد بن منيع أخبرنا يزيد بن هارون عن أبي مالك الأشجعي قال قلت لأبي يا أبت إنك قد صليت خلف رسول الله صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي بن أبي طالب هنا بالكوفة نحو من خمس سنين أكانوا يقنتون قال أي بني محدث ഇത് തുറമതിയിലെ നാനൂറാം നമ്പർ ഹദീസാണ് അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് ബാബു സി തർക്കിൽ കുനൂത്തി കുനൂത്ത് ഉപേക്ഷിക്കൽ എന്ന അധ്യായത്തിൽ ആ ടോപ്പിക്കിന്റെ ആ ഹെഡിങ്ങിന്റെ കീഴിലാണ് ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് എന്താണ് അതിൽ പറയുന്നത് അബൂ മാലിക്കുൽ ഒരു സഹാബിയാണ് അദ്ദേഹത്തിന്റെ പേര് സായുബിന് താരിഖബിന് അഷിയം എന്നാണ് എന്ന് ഈ തിരുമതിയുടെ വ്യാഖ്യാനമായ തുഷ്പത്തിൽ അഹവതി രണ്ടാം വാള്യം നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നു അദ്ദേഹം പറയുന്നു കുൽതുലി അബി ഞാൻ എന്റെ വാപ്പയോട് ചോദിച്ചു യാ അബത്തി എന്റെ ഉപ്പ ഇന്നക്ക അത് സല്ലയിത്ത നിശ്ചയമായും താങ്കൾ നമസ്കരിച്ചിട്ടുണ്ടല്ലോ ഹൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ പിന്നിൽ അബീബക്കരിൻ ഉമറാവ ഉസ്മാന അബുബക്കർ സിദ്ദീഖിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഇവരുടെയൊക്കെ പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ അലീബിൻ അബി താലിബിൻ ഹാഹുനാബിൻ കൂഫ നഹുബിൻ ഹംസ് സിനീന ഇവിടെ ഈ കൂഫയിൽ വെച്ച് അഞ്ചു വർഷം തുടർച്ചയായി അലീബിൻ അബി താലിബിന്റെ പിന്നിലും നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ അക്കാനൂയൂന അവരാരെങ്കിലും കുനു തോതാറുണ്ടായിരുന്നോ ഇതിൽ തന്നെ ഇബിന് മാതയുടെ റിപ്പോർട്ടിൽ ആ കാനു യക്കുനു തൂനത്തിൽ ഫജിരി അവര് സുബഹിക്ക് മാത്രമായി കുനു തോതാറുണ്ടായിരുന്നോ കാല ആ സഹാബിയുടെ മറുപടി ഐ ഗുനയ്യ എന്റെ കുഞ്ഞുമോനെ മൊഹദസും അത് പുതിയതാണ് ഈ സുബൈക്ക് മാത്രമായിട്ട് കുരു തോരുന്ന ഏർപ്പാട് പുതിയ ആചാരമാകുന്നു എന്ന് സഹാബി മറുപടി കൊടുക്കും ഇനി ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ നസായി ഇത് ഉദ്ധരിക്കുന്നത് ബാബു തെർക്കിൽ കുനൂത്തി കുനൂത്ത് ഉപേക്ഷിക്കൽ എന്ന ആ അധ്യായത്തിൽ തന്നെയാണ് ഇവിടെയുള്ള കോപ്പിയിൽ രണ്ടാം വാള്യം ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ നമുക്കത് ഇങ്ങനെ വായിക്കാം അക്ബറന കുത്തൈബത്തു അൻ ഖലഫിൻ وهو ابن خليفة عن أبي مالك الأشجعي عن أبيه قال صليت خلف رسول الله صلى الله عليه وسلم فلم يقنت وصليت خلف أبي بكر فلم يقنت وصليت خلف عمر فلم يقنت وصليت خلف عثمان فلم يقنت وصليت خلف علي فلم يقنت ثم قال يا بني إنها بدعة എന്താണ് അദ്ദേഹം പറയുന്നത് സല്ലയിത്തു ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് നബിയുടെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് സ്ഥലം യക്കുനു നബി കുനു തോതിയിട്ടില്ല സദീഖുൽ അക്ബറിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹവും കുനു തോതിയിട്ടില്ല ഉമർ അൽ ഫാറൂഖിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് കുനു തോതിയിട്ടില്ല ഉസ്മാൻ അബിൻ അഫാൻ അലി അള്ളാഹുവിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹവും കുഞ്ഞു തോന്നിയിട്ടില്ല അലി അലി അള്ളാഹു തലാനുവിന്റെ പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹവും കുഞ്ഞു തോന്നിയിട്ടില്ല അത് വിശദീകരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു യാ ഭുനയ്യ ഇന്നഹാ ബിദഅത്തുൻ ഓനെ ഇത് അനാചാരമാണ് ഇത് വിദേത്താകുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ മുജാഹിദീങ്ങൾ വെട്ടിച്ചുരുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഹദീസുകളല്ല ആർക്കും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും കാശ് കൊടുത്താൽ ലൈബ്രറികളിൽ നിന്ന് കിട്ടുന്ന ഹദീസിന്റെ കിതാബുകളാണ് സുറുമുദി നെസായി അതിൽ ഈ പറഞ്ഞ പേജുകളിലൊക്കെ ഒരുപക്ഷെ പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും ഒക്കെ ഈ ഹദീസുകൾ വളരെ വിശദമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇമാം മാലിക്കിന്റെ പ്രശസ്തമായ ഒരു ഹദീസിന്റെ കിതാബാണ് മുവത്ത ഇമാം മാലിക്കിന്റെ മുവത്ത അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ ഹദീസായിട്ട് അദ്ദേഹം കൊടുക്കുന്നത് അൻ നാഫിൻ നാഫി റബിഹു തലാനുവിൽ നിന്നാണ് ഇമാം മാലിക് ഉദ്ധരിക്കുന്നത് അന്ന അബ്ദുല്ലാഹിബിൻ ഉമർ അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാഹു തലാനു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നബിയുടെ ഓരോ ചര്യകളെയും പിന്തുടരാൻ വെമ്പൽ കാണിച്ചിരുന്ന വ്യക്തിയാണ് എത്രത്തോളം ചരിത്രത്തിൽ കാണാം നബി ഒരു യാത്രാവേളയിൽ നബി യാത്ര ചെയ്യുമ്പോൾ എവിടെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയും കൂടി ഇറങ്ങാറുണ്ടായിരുന്നതാണ് ഇറങ്ങലൊരു സുന്നത്തില്ല എന്നാലും നബി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാൽ ഒന്ന് ഇറങ്ങിയിട്ടേ പോകുള്ളൂ അത്ര വരെ നബിയെ വളരെയധികം പിന്തുടരുന്നതിൽ കണിശത പുലർത്തിയിരുന്ന അബ്ദുല്ലാഹുബിൻ്റെ ഉമർ ചര്യ എന്തായിരുന്നു അദ്ദേഹം ഒരു നിസ്കാരത്തിലും കുനൂത്ത് നിർവഹിക്കാറില്ലായിരുന്നു ഇത് ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ റിപ്പോർട്ട് ചെയ്തതാണ് തന്നെയുമല്ല ഈ ഇബിൻ ഉമർ അലിയാഹു തലാഹുവിനോട് ഇതാ സുഖിലാനിൽ കുനൂത്തിൽ കുനൂത്തിനെ പറ്റി ചോദിക്കപ്പെട്ടാൽ അദ്ദേഹം കൊടുക്കാറുള്ള മറുപടി എന്താണ് മാനായലമുൽ കുനൂത്ത ഇല്ലാ തൂലുൽ വ ഖിറാത്തുൽ ഖുർആൻ കുനൂത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയത് കുറേ സമയം നിന്ന് ഖുർആൻ ഓതുക എന്നുള്ളതാണ് കുറെ സമയം നിൽക്കലാണ് അതല്ലാതെ ഈ രൂപത്തിലുള്ള കുന്നൂത്ത് ഞങ്ങൾക്ക് പരിചയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് മറുപടി കൊടുക്കാറുള്ളതായി ഇബിൻ അബി ഷൈബ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഉമർ ഖത്താബ് റബിഅള്ളാഹു തലാനു Abdullah ibn Masud ibn Abbas ibn Zubair തുടങ്ങിയ സഹാബിമാരും കുനൂത്ത് ചൊല്ലാറില്ലായിരുന്നു എന്ന് സ്ഥിരപ്പെട്ട പരമ്പരയിലൂടെ നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഇമാം ഇബിൻ അബി ഷൈബ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഇനി മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഒരു കിതാബുണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞാൽ പ്രശസ്തനാണല്ലോ മുഹീദ്ദീൻ ഷെയ്ഖ് റഹമത്തുല്ലാഹി അലഹിയുടെ ഒരു ഗ്രന്ഥമാണ് കുഞ്ഞത്ത് ആ കുഞ്ഞത്തിലും അദ്ദേഹം സുബഹിയിലെ കുരുത്ത് അംഗീകരിക്കുന്നില്ല കുഞ്ഞത്തിന്റെ ഒന്നാം വാള്യം നാലാം പേജിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നു അതുപോലെ തന്നെ ഇമാം ഷാഫി മദഹബിലെ തന്നെ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം ഷീറാസി അഹമ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കിതാബുണ്ട് സിഫുറുസ്താദ അതിന്റെ ഒന്നാം വാള്യം സിഫുറുസ്താദയിൽ നൂറ്റി നാൽപ്പത്തിനാലാം പേജിൽ അദ്ദേഹം പറയുന്നു കുനൂത്ത് സുബഹിയുടെ വിഷയത്തിൽ കുനൂത്ത് വരുന്ന കാര്യത്തിലും യസിഷി ഹദീസും അതിൽ ഹദീസൊന്നും സ്വഹീഹായി വന്നിട്ടില്ല അപ്പൊ ഇത്രയും പണ്ഡിത അഭിപ്രായങ്ങളും സഹാബാക്കറാമിന്റെ അഭിപ്രായങ്ങളും പ്രവാചകന്റെ ഹദീസുകളും ഉദ്ധരിച്ചത് ഇത് പിൽക്കാലത്ത് എന്തോ ചില താല്പര്യം പിന്നെ സുബഹിയില് കുറച്ചു നേരം ഇങ്ങനെ കുന്നൂത്തോതാ നിൽക്കുന്ന മടികൊണ്ട് കേരള വഹാവികൾ ഇസ്ലാമിൽ വെട്ടിച്ചുരുക്കാൻ വേണ്ടി വെട്ടിച്ചുരുക്കിയ ഏർപ്പാടാണ് എന്ന് വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയും ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തിൽ സത്യാവസ്ഥ എന്ന് ശരിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ അഭിപ്രായങ്ങളൊക്കെ എടുത്തു ഉദ്ധരിച്ചത് അതാണ് സുബഹിയിലെ സ്ഥിരമായിട്ട് നിർവഹിക്കപ്പെടുന്ന കുനൂത്തിനെ സംബന്ധിച്ച് ഹദീസുകളിൽ നിന്നും പ്രവാചകൻ സൊഹാബിസലാഹു അലഹി വസ്ല്ലമിന്റെ സ്വഹാബികളുടെയും അതേപോലെ തന്നെ പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഷാഫി മദഹബിൽ സുബഹിക്ക് കുനു തോതൽ സുന്നത്താണെന്ന അഭിപ്രായക്കാരാണ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദഹവിന്റെ സുജൂത് പോലും ചെയ്യണം എന്നും അവർക്ക് വാദമുണ്ട് അള്ളാഹു ആലം ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ വിശദീകരണങ്ങളിൽ നിന്നും പരിശോധനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു ഇനി ജമായത്ത് നമസ്കാരങ്ങളിലെ ചില പ്രത്യേക പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുകൂടി ചില സൂചനകൾ നൽകും ഉദാഹരണമായി ഇമാം ജമാഅത്തുമായി നിർവഹിക്കുമ്പോൾ ഇമാമിന്റെ നമസ്കാരത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നും അമും ഒരിക്കലും മുമ്പിൽ കിടക്കരുത് എന്നുള്ളത് പ്രവാചകന്റെ കണിശമായ നിയമമാണ് അനസറിയാഹു തലാൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അദ്ദേഹം പറയുന്നു സ്വല്ലാബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ فلما قضى الصلاة أقبل علينا بوجهه فقال أيها الناس إني إمامكم فلا تسبقوني بالركوع ولا بالسجود ولا بالقيام ولا بالانصراف رواه مسلم നബിതിരുമേനി ഒരു ദിവസം ഞങ്ങളെയും കൊണ്ട് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അയ്യുഹന്നാസ് ജനങ്ങളെ ഇന്നീ ഇമാമുക്കും ഞാൻ നിങ്ങളുടെ ഇമാമാണ് ഞാനാണ് നിസ്കാരത്തിൽ നിങ്ങളുടെ ഇമാം നിങ്ങൾ എന്നേക്കാൾ മുമ്പിൽ പോകരുത് ബിർറുക്കൂഴി വലാബി സുജൂതി റുക്കൂഴിലോ സുജൂതിലോ നൃത്തത്തിലോ ബിൽ ഇൻസറാ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോഴോ അഥവാ കലാം പറയുന്നതിലോ നിങ്ങൾ എന്നേക്കാൾ മുമ്പിൽ കിടക്കരുത് എന്ന് ഇതിലേക്ക് എത്ര പറയണ്ടോ ആരാ അങ്ങനെ മുമ്പ് പോവുക എന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും പക്ഷേ ഈ വിഷയത്തിൽ പലരുടെയും ശ്രദ്ധ പോരാ എന്നാണ് നമുക്ക് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഉദാഹരണമായി നബിസല്ലാഹു അലൈ വസ്ല്ലമിന്റെ സ്വഭാവത്തിന് ഈ വിഷയത്തിൽ എത്രമാത്രം കണിശതയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ പോന്ന ഒരു തെളിവാണ് ആരൊക്കെ ഉറങ്ങുന്നുണ്ടോ ഉറക്ക് വേണ്ട പിന്നെ ഈ നിസ്കാരത്തിന്റെ മത്തല പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉറക്കു വരും അതുകൊണ്ട് ഉറങ്ങിയാലേ ചിലപ്പോൾ എനിക്കിങ്ങനെ ഈ ചില പറഞ്ഞത് നിർത്താം അതൊന്ന് മടുപ്പ് തോന്നി ഒന്ന് തോന്നിപ്പോകൊണ്ട് അങ്ങനെ തോന്നിപ്പോകാൻ ഇടവരരുത് അനിൽ ബറാ ഇബിന് ആസിബ് ബറാ ഇബിന് ആസിബ് അലി അള്ളാഹു തലാൻഹു എന്ന സഹാബി പറയുന്നു കാന റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം ഇദാ ഖാല സമീഅല്ലാഹു ലിമൻ ഹമിദ ലം യഹ്നി അഹദും മിന്നാ ളഹ്റഹു حتى يقع النبي صلى الله عليه وسلم ساجدا ثم نقع سجودا بعده رواه البخاري സ്വഹാബത്തിന് ഈ വിഷയത്തിലുണ്ടായിരുന്ന ശ്രദ്ധക്കൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ലം യഹ്നി അഹദും മിന്നാ ളഹ്റഹു ഞങ്ങളിൽ ആരും തന്നെ ഞങ്ങളുടെ മുതുകിൽ കുനിക്കാറില്ല ഹത്താ യഖാൻ നബി വസ്ല്ലം സാജിദൻ നബി സുജൂതിൽ വ്യക്തമായി കിടക്കുന്നതാണ് കണ്ടാലേ ഞങ്ങൾ ഇവിടുന്ന് മുതുവാണ് കുനിക്കുള്ളൂ സുമ്മനക്കൾ സുജൂതൻ ബാധവു നബി സുജൂതിലാണ് കിടന്നത് കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മുതുക് കുനിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ സുജൂതിലേക്ക് പോകാൻ തന്നെ ഒരുങ്ങിയപ്പോഴാണ് നബി സുജൂതിലാണ് കിടക്കുന്നത് കണ്ടാലേ പോകാറുള്ളൂ അവരെന്താണത് ആ വിഷയത്തിൽ സഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നർത്ഥം നമ്മുടെ ഇമാമിൽ നിന്ന് മുമ്പ് പോകാൻ ഇപ്പൊ പ്രായമുള്ള ഒരാളാണ് ഇമാമെങ്കിലോ നമ്മൾ ഇത്തിരി വീടുള്ള ആളുമാണ് നോക്കുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഹുജൂദിലെത്തിയിട്ടുണ്ടാവും ഇമാമ് കുറച്ച് പ്രായമുള്ള ആള് പതുക്കെ മുട്ടുകുത്തി കൈ വെച്ചിട്ടേ പോകുന്നുണ്ടാവുള്ളൂ അപ്പൊ അവർ ശ്രദ്ധിക്കാതെ അള്ളാഹെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അള്ളാഹു അക്ബർ മേടിപ്പിച്ച് എത്തിയിട്ടുണ്ടാവും എന്തായിരിക്കും കാര്യം നിസ്കാരം ബാക്കിലാകുന്ന വിഷയമായി പോകും അതുകൊണ്ട് ഇമാമിനേക്കാൾ നിങ്ങൾ മുമ്പിൽ കിടക്കരുത് സഹാബത്ത് ഇത്ര ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഈ സഹാബത്തിന്റെ ഈ സുജൂദിന്റെ വിഷയത്തിൽ പ്രത്യേകം എന്തുകൊണ്ടായിരിക്കാം ഈ ഹദീസിൽ ഇങ്ങനെ വന്നത് എല്ലാവരും ശ്രദ്ധിക്കാതെ പോകാറുള്ളതും ഈ വിഷയത്തിലല്ലേ റുക്കൂഴിയാണൊക്കെ നമ്മൾ റുക്കൂഴിക്ക് ഇമാം പോയിട്ടാവുക സുജൂദിന്റെ വിഷയത്തിൽ ഇമാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തെ നമ്മളും ഒപ്പം പോയിട്ടുണ്ടാവും പ്രായമുള്ള ഇമാം സുജൂദിൽ എത്തുന്നതിന് മുമ്പേ മഹമൂമിങ്ങൾ എത്തിയിട്ടുണ്ടാവും അത് നബി പ്രത്യേകം പറയും ചെയ്തു ഇന്നീക്കത് ബദ്ധൻസു ഇതാ എനിക്ക് പ്രായമായി അടിയുടെ പ്രശ്നം ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് ഞാൻ റുക്കൂയിൽക്കും സുജൂതിൽക്കും പോകുമ്പോൾ ഞാൻ ശരിക്കും അവിടെ കിടന്നിന്റെ ശേഷം വരാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് പോകുന്ന പ്രത്യേകം ചില അരീതി കാണാൻ സാധിക്കും അപ്പൊ അതവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നർത്ഥം അപ്പൊ സ്വഹാബത്ത് ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഇതാ കബ്ബറൽ ഇമാമു എന്ന് ഹദീസിൽ വ്യക്തമായിട്ടുണ്ട് ഇമാമ് തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക അപ്പോ ഇമാമ് തെക്കുബീർ ചെല്ലാന്നാണ് അള്ളാഹ് എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഇമാമിനോടൊപ്പം തെക്കുബീരത്തിൽ ഇഹ്റാം നിർവഹിക്കരുത് എന്ത് പറയണം അള്ളാഹു അക്ബർ എന്ന് വ്യക്തമായിട്ട് ഇമാവ് പറഞ്ഞതിന് ശേഷമേ നമ്മൾ തെക്കുബീരത്തിൽ ഇഹ്റാം നിർവഹിക്കേണ്ടതുള്ളൂ അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് നിസ്താര പ്രശ്നങ്ങളല്ലേ നിസ്താരല്ല ഇതാണ്ട് പോയാൽ ബാക്കിലാകുന്ന വിഷയങ്ങളാണ് അപ്പോ ചില ആൾക്കാരൊക്കെ മക്കയിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും സലാം വീട്ടാൻ ഒഴിവില്ലാതെ നീച്ചോടും എന്തിനു വേണ്ടി ഹാജറിൽ ഒന്ന് മുസ്താൻ വേണ്ടി കാരണം അപ്പൊ നല്ല സുഖമാണല്ലോ എല്ലാവരും നിസ്കാരത്തിലാവും ശ്രദ്ധ അപ്പൊ അവസാനം ആ സലാം എന്നിട്ട് വീട്ടിനോട് കൂടെ ഇമാമ് ഒന്ന് വീട്ടുകാരും വീട്ടിണ്ടാവില്ല അപ്പൊ രണ്ടും കൂടി വീട്ടി ഓടുകയാണ് എന്തിനു വേണ്ടി നാട്ടിൽ വന്നിട്ട് പറയാൻ വേണ്ടി അജറുൽ അസൂർ ഞാനും മുത്തിയിട്ടുണ്ട് എന്താ പയ്യ വല്ല കാര്യമുണ്ടോ ഹജറുൽ അസൂർ മുത്തല് തന്നെ എപ്പോഴേ സുന്നത്ത് പോലുള്ളൂ തവാഫിന്റെ വേളയിൽ മാത്രം വെറുതെ ഒരു സമയത്ത് പോയിട്ട് ഹജറുൽ അസൂർ മുത്തല് റസൂറിന് സുന്നത്താക്കിയിട്ടില്ല തവാഫ് ചെയ്യുമ്പോൾ മാത്രമാണ് ഹജറുൽ അസൂർ മുത്തല് സുന്നത്ത് തറയിൽ അതേ ഉള്ളൂ വെറുതെ ഇങ്ങനെ ചെന്നിട്ട് ഹജറുൽ അസൂർ ഇങ്ങനെ പോയിട്ട് മുത്തുക അങ്ങനെ ഒരു ചറയില്ല അപ്പൊ ഇല്ലാത്തൊരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായ ഒരു കാര്യം ആളുകൾ വാക്കിലാക്കണം അല്ലെങ്കിലും ആൾക്കാരെ ചിന്ത പലപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി ആറാം ചെയ്യും അപ്പൊ അത് വേറെ വിഷയം അപ്പൊ ഇങ്ങനെ ഈ വിഷയത്തിൽ ആളുകൾ ചെയ്യാറുണ്ട് അത് ശരിയല്ല ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം ഇമാമ് രണ്ട് സലാമും വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സലാം വീട്ടിലാണ് സൂക്ഷ്മതക്ക് നല്ലത് എന്നാൽ ഒരു സലാം വീട്ടിയാൽ തന്നെയും ഇമാം അസ്സലാം അലൈക്കും പറഹമത്തുള്ള ഒരിക്കൽ വീട്ടിയാൽ തന്നെ നമുക്ക് വീട്ടാമെങ്കിലും പണ്ഡിതന്മാർ പറയുന്നത് സൂക്ഷ്മതക്ക് നല്ലത് ഇമാമും രണ്ട് സലാമും വീട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സലാം വീട്ടുക എന്നുള്ളതാണ് അവിടെ ഇമാമിങ്ങളൊക്കെ പറയാറുണ്ട് നീ കേട്ടിട്ടില്ലേ ഇമാം കെ സലാം കെ ബാദ് സലാം കറോ അദ്ദേഹം ഈ മലയാള അറബിയിലും അതേപോലെ തന്നെ ഉറുദുക്കാർക്ക് മനസ്സിലാൻ വേണ്ടി എല്ലാ ഭാഷയിലും പറയാറുണ്ട് പറയാത്ത കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ പല കാര്യങ്ങളിലും പറയാറുണ്ട് പക്ഷെ ആളുകൾ അതെന്തോ ഒരു വലിയ റിക്കറാന്നുള്ള എന്നുള്ള ഇങ്ങനെ ഭക്തിയിൽ കേട്ടിക്കും ഇപ്പൊ എന്താ പറയുന്ന ഒരു ദിക്കറായിരിക്കും എന്നിട്ട് അവിടുന്ന് ഇറഹമുക്കുമല്ല എന്ന് പറഞ്ഞാൽ ഇറഹംനാർ നിങ്ങൾക്കും അല്ല റഹമത്ത് ചെയ്യട്ടെ അങ്ങോട്ട് ജവാബ് കൊടുക്കുകയും ചെയ്തു അല്ല വാങ്ങ് കൊടുത്തിട്ട് ഉത്തരം പറയണമായി അപ്പൊ ആളുകൾ അതും ഭക്തിയിൽ ഇങ്ങനെ കേട്ട് നിൽക്കുക എന്താ ഈ ഉപദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ മത്സരം വിൽക്കുമ്പോഴല്ലോ ആൾക്കാരെ എല്ലാവരും മിണ്ടാതിരിക്കുകയും ഹത്തീബ് ഇമ്പറമ കയറാൻ പോകുകയെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊരു വിക്ര വിചാരിച്ചത് അങ്ങനെ ഇരിക്കലാണല്ലോ ഇതേപോലെ ഇവിടെ ആൾക്കാർ വിചാരിക്കും സത്ത് ഒക്കെ പറയുമ്പോൾ ഇതും ഇതിന്റെ കൂട്ടത്തിൽ ഒരു വിക്ര ഇരിക്കും എന്ന നിലക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഇതൊക്കെ പറഞ്ഞാലും കാണാൻ ആൾക്കാർ വളഞ്ഞിരിക്കുന്നു ഇതൊക്കെ നായികക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ഇമാമിങ്ങൾ നമ്മുടെ നാട്ടിലത്തെയും പോലല്ല ഇവിടുത്തെ ഇമാമിങ്ങൾ ഇക്കാമത്ത് കൊടുത്താൽ തിരിഞ്ഞു നിന്ന് പ്രത്യേകം പറയും പറാസു സ്വപ്പടിപ്പിക്കും അടുത്ത് നിൽക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനോടൊന്ന് അടുത്ത് നിൽക്കുന്ന പറഞ്ഞാൽ ഓ അങ്ങനെ നോക്കുന്നുണ്ടാൽ എന്താ ബേജാറ് ഏഹ് ഒരാളോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുന്ന എന്ന നിലക്ക് നമ്മളോട് ഒരു തള്ളും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തേക്ക് തറപ്പിച്ചൊരു നോട്ടം എന്താണിത് അപ്പൊ ഇതിങ്ങനെ അവിടുന്ന് ഇമാമത് പറയുന്നുണ്ട് മൂപ്പനെ ചാരത്തു എന്തോ ഒരു വിക്രാന്നുള്ള എന്നുള്ള അപ്പൊ അത് വേറെ വിഷയമാണ് നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്ത് പോയിട്ടുള്ള വിഷയമാണ് സ്വഫിന്റെ വിഷയം നബിസലാഹു അലൈസിലെ കണിശമായി സൂക്ഷ്മത പുലർത്തിയിട്ടുള്ള ഒരു വിഷയമാണ് നിസ്കാരം കഴിഞ്ഞിട്ട് നബി അണികൾ കൂടി ഇങ്ങനെ നടന്നു നോക്കിയിരുന്ന ഹജീസ് കാണുന്നത് ആരെങ്കിലും ഒരു ഇത്തിരി മുന്തിക്കുണ്ടെങ്കിൽ പിടിച്ചുണ്ടാക്കും അത്ര കണിശമായിട്ട് ആ വിഷയത്തിൽ നബി സല്ലാഹു കാണിക്കാറുണ്ടായിരുന്നു സൂക്ഷ്മത പുലർത്താറുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പോയിട്ട് നബിന്റെ കാലത്ത് ഇങ്ങനത്തെ കാർപ്പറ്റ് ഉണ്ടോ വേരത്തെ കാർപ്പറ്റ് അള്ളാഹുടെ റസൂലിന്റെ കാലത്ത് കയറ് കെട്ടിയിട്ടില്ല കാർപ്പറ്റും ഇല്ല മൊസൈക്കിട്ടിട്ട് ഇട്ടിട്ട് ഇന്ന് നമുക്ക് എന്തൊക്കെ സൗകര്യമുള്ളത് കാർപ്പറ്റ് ആണെങ്കിൽ അതിൽ വെള്ള ലൈന് അല്ലെങ്കിൽ ഏതൊക്കെ കളറിലാണെങ്കിൽ ലൈന് മൊസൈക്കിട്ടതാണെങ്കിൽ മൊസൈക്കിൽ തന്നെ പ്രത്യേകം സ്വപ്പ് അവിടെ ശരി ക്രമീകരിച്ചു എന്നിട്ട് പോലും മാന്യമായിട്ടൊന്ന് നിൽക്കാൻ നമുക്ക് കഴിയുണ്ടോ കഴിയണില്ല ഈ ഒരു സൗകര്യമില്ലാത്ത കാലത്ത് അല്ലാതെ റസൂലിന്റെ കാലത്ത് അവരിങ്ങനെ കൃത്യമായിട്ട് എന്നാ പറയുന്നത് അപ്പൊ അതൊക്കെ നമ്മളൊരു സൂക്ഷ്മത നമ്മുടെ നിസ്കാരത്തിന്റെ ഒക്കെ കോലാണത് പലപ്പോഴും ഏഹ് ഇബ്സലാഹു അലൈസ് പറഞ്ഞില്ലേ നിങ്ങളിൽ ഒരാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ പത്തിലൊന്നേ ചിലപ്പോ അവന് എഴുതിയിട്ടുണ്ടാവുള്ളൂ ചിലർക്ക് ഒമ്പതിലൊന്ന് ചിലർക്ക് എട്ടിലൊന്ന് ഏഴിലൊന്ന് ആറിലൊന്ന് അഞ്ചിലൊന്ന് നാലിലൊന്ന് മൂന്നിലൊന്ന് പകുതി അപ്പുറം നബി പറഞ്ഞില്ല എന്താ കാരണം നിസ്കാരം നമ്മളൊക്കെ നിസ്കാരം പലപ്പോഴും അങ്ങനെ അള്ള സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അതേ നിർവാഹമുള്ളൂ അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ ഇത്തിരി സൂക്ഷ്മത പുലർത്തുന്നത് വളരെ അത്യാവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ നബിതിരുമേനി പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഷയമുണ്ട് പള്ളിയിലെത്തിയാൽ ഇമാമ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് കണ്ടതെങ്കിൽ അതിൽ പങ്കുചേരലാണ് നല്ലത് ചില ആൾക്കാർ ഇമാമ സുജൂതിലായിരിക്കും അപ്പൊ വിചാരിക്കും എന്തിനാ ഇപ്പൊ രണ്ട് സുജൂത് അവിടെ മൂപ്പരും തിരിച്ചു വെച്ചൽ വെറുതെ രണ്ട് സുജൂതാണ് ചെയ്യാൻ എന്താ ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് കൊടുക്കും രണ്ടാമത്തെ നീറ്റ് വെച്ച സൗകര്യം ഉണ്ടെങ്കിൽ അപ്പൊ നോക്കാൻ എന്നാ അത് വേണ്ടാണ് നബിസല്ലാഹു അലൈഹി സ്വലം പറയാണ് ഇതാ സമയത്ത് മുല്യക്കാമ ഇഖാമത്ത് കേട്ടാൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നടന്നു പോകുകയും വലയിക്കും കീരത്തി വൽവക്കാർ ശാന്തിയും സമാധാനവും അടക്കോ ഒതുക്കൊക്കെ വേണം വലാ തുരിയൂ ഓടരുത് ഏറ്റവും കൂടുതൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രസംഗിക്കേണ്ടത് ഈ വിഷയമാണെന്ന് തോന്നിപ്പോകാറുണ്ട് നമ്മുടെ പള്ളിയിൽ ഔ ആ റമദാന്റെ കാലത്ത് റമദാന്റെ കാലത്ത് മകരിപിസ്കാരത്തിന് പള്ളിയിൽ എന്ന പി ടി ഉഷ തോറ്റുപോകും അങ്ങനത്തെ ഓട്ടാണ് മനുഷ്യന്മാരോട് ഇവിടുന്ന് അങ്ങോട്ട് ഓടും എന്നാ അത്ര വലിയ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി ഇരുന്നൊരു കാരക്കും കൊണ്ട് നോമ്പറന്നാ പോരെ എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഒരൊറ്റ വോട്ടാണ് എന്നിട്ട് ഇമാമിന്റെ കൂടെ കിട്ടി കിട്ടിയില്ല അത്രേ ഉണ്ടാവുള്ളൂ അതിന് അസ്സാം വലൈക്കും സമാധാനമായി നമുക്ക് റക്കായത്ത് കിട്ടി ഓ ആശ്വാസം ആരെങ്കിലും അത് ഒന്ന് എഴുന്നേറ്റ് വെച്ചാൽ ഈ നാല് വിക്കറ്റാ മാരുവി ഈ മാരുവി നാലാവസ്ഥയിട്ട് വേറെ പിന്നാലെ ചാടൂലേ ഇതൊക്കെയാണ് ആളുകളുടെ അവസ്ഥ നേര് പറഞ്ഞു ഓടരുത് പമാ അതിറക്കും പാത്തിമു കിട്ടിയത് നിസ്കരിക്കും ഒമാ അകരത്തും സൊല്ലു കിട്ടിയത് ഉച്ചരിക്കും ഒമാ പാത്തക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിമു നിങ്ങൾ അത് വീണ്ടെടുക്കുക വെറും റുക്കുയിൽ മാത്രം ഇത്തിരി അടക്കാൻ കിട്ടിയ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു നിസ്കാരത്തിന്റെ പറവ് എണ്ണി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് തെയ്യാമ് നൃത്തം ഒരു പറതാണ് പാത്തിഹയോദൽ ഒരു പറതാണ് വെറും റുക്കുയിൽ ഒരു ഇത്തിരി അടക്കാൻ കിട്ടുമ്പോഴേക്ക് രണ്ട് പറതാണ് നഷ്ടപ്പെട്ടു നമുക്ക് പാത്തിഹയോദലും പോയി നൃത്തവും പോയി എന്നിട്ട് നമ്മൾ ആ കിട്ടിപ്പോയി എന്നുള്ള സമാധാനത്തിൽ കാര്യമായിട്ട് പോകും എന്ന നിലക്ക് നമ്മൾ വിലയും ചെയ്യും അപ്പൊ അത് പാടില്ല നമ്മൾ ഈ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തണം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മൻ ബദദനി റാക്കിയൻ ഔ ഖായിമൻ ഔ സാജിദൻ ഫലിയകുൻ മഈ അലാ ഹാലതി അല്ലതി അന അലൈഹാ ഈ ഹദീസ് ഇബ്നു അബി ഷൈബയും ബൈഹത്തി തന്റെ സുനൽ കുബ്രയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൻ വജദനി റാക്കിയൻ ആരെങ്കിലും എന്നെ റുക്കുയിലായിരിക്കെ കണ്ടാൽ അല്ലെങ്കിൽ നൃത്തത്തിലോ അല്ലെങ്കിൽ സുജൂതിലോ ഒക്കെ കണ്ടാൽ പല്യപ്പുൻ മഴി അലാഹാലത്തിയല്ലത്തിയാനാലയ ഞാൻ ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ ആ രൂപത്തിലാണ് തുടരുക കിട്ടിയത് നിസ്കരിക്കുക ബാക്കി പൂർത്തിയാക്കുക ഇതാണ് ആ വിഷയത്തിലെ നബിസല്ലാഹു അലൈ നമുക്ക് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു സുജൂത് രണ്ട് സുജൂത് വരെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുജൂതിന്റെ പുണ്യ എത്രയും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവിടെ നിന്നുകൊണ്ട് എന്തിനാ രണ്ട് സുജൂതിന്റെ പുണ്യം ജീവിതത്തിൽ കളയുന്നത് ആ രണ്ട് സുജൂതി ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വീണ്ടെടുക്കാൻ നമുക്ക് കഴിയോ കഴിയൂല സുജൂതിന്റെ ശ്രേഷ്ഠതയും സുജൂതിന്റെ പ്രാധാന്യവും എത്രയാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ഒഴിവാക്കരുത് പിന്നെ വേറൊന്ന് വേറൊരു മസ്തല പറയാറുണ്ട് പള്ളിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ സ്വപ്പൊക്കെ കംപ്ലീറ്റ് ആണ് ഒരു സ്ഥലമില്ല എന്നാ പിന്നെ നമ്മൾ ബാക്കിൽ ഒറ്റക്ക് നിൽക്കിരിക്കാൻ പാടില്ല ഒരാളങ്ങോട്ട് പിടിച്ചു വലിക്കണം അങ്ങനെ ഒരു മസ്തല പറയാറുണ്ട് അതിന് ഉപോത്ബലമായി ഹദീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ആ വിഷയത്തിൽ അങ്ങനെ ആളെ പിടിച്ചു വലിക്കണം ഒറ്റക്ക് നിസ്കരിക്കരുതെന്ന് പറയുന്ന ഹദീസിനെ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ പരമ്പര വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹിഹല്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഒഴിവുണ്ടെങ്കിൽ അയക്ക് എങ്ങനെങ്കിലും തള്ളിക്കേറി നിൽക്കുക അല്ലെങ്കിൽ തന്നെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും ഒരാളെ പിടിച്ചു വലിക്കരുത് പിരിച്ചു വലിക്കുമ്പോൾ ഒരുപാട് കുഴപ്പമുണ്ട് അവിടുത്തെ ഒരു വടവ് ഉണ്ടാക്കലായി അല്ലേ അവിടുത്തെ ഒരു സ്വത്തിൽ ഒരാളെ എടുത്ത് അവിടെ ഒരു വടവ് ഉണ്ടാക്കലായി മറ്റൊന്ന് അയാളെ നിസ്കാരം ഫസാദാകാനും കാരണമാവും ഇങ്ങോട്ട് പിടിക്കുമ്പോൾ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു ഏഹ് വേണമെങ്കിൽ പിടിച്ചിട്ട് ചിലപ്പോൾ രണ്ട് അടിയും തരും എന്താണ് നിസ്കരിക്കാൻ നോക്കുമ്പോൾ പിടിച്ചു വലിക്കണ് ചോദിച്ചു അപ്പൊ ഈ പിടിച്ചു വലിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കലാണ് നല്ലത് കൂട്ടുന്നതൊക്കെ നമ്മൾ സൗകര്യം ഉണ്ടെങ്കിൽ വിടവുണ്ടെങ്കിൽ കയറി നിൽക്കുക ഇല്ലെങ്കിൽ ഒറ്റക്കന്നെ നിസ്കരിച്ചാൽ മതി അതാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട് അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി വേറെയും ചില മസാലകളുണ്ട് ഒറ്റക്ക് നിസ്കരിച്ച ആൾക്കാർ പള്ളിയിൽ ഒന്ന് പേര് ജമാത്തിന്റെ പേര് കൂടി നിസ്കരിക്കാൻ പറ്റും അങ്ങനെ പല വിഷയങ്ങൾ അതേമാതിരി സേവിന്റെ സുജൂത് സുജൂതുകൾ പ്രത്യേക ചില സുജൂതുകളുണ്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറ്റി വിശദമായി പഠിക്കാം അള്ളാഹു സുബാനഹുവ അവന്റെ പ്രവാചകൻ കാണിച്ചിരുന്ന രൂപത്തിൽ വിവാദത്തുകൾ കുറ്റമറ്റ രൂപത്തിൽ അനുഷ്ഠിക്കുന്ന നല്ലവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ഉണ്ടെങ്കിൽ റബ്ബുല്ലാലമീൻ അത് പരിഹരിച്ച് നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وعلى آله وأصحابه وأزواجه الطاهرات الأمهات المؤمنات رضوان الله تعالى عليهم أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വിശദീകരണ വേളയിൽ കഴിഞ്ഞ ക്ലാസ്സിലൂടെ സുബഹി നമസ്കാരത്തിൽ പ്രത്യേകമായി ഉനൂത്ത് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ എന്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ടുന്ന നാസിലത്തിന്റെ കുനൂത്ത് അതല്ലെങ്കിൽ വിപത്തുകൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന കുനൂത്തിനെ സംബന്ധിച്ചുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിച്ചത് ഇന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില പ്രത്യേക സുജൂതുകളെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഒന്ന് സെഹുവിന്റെ രണ്ട് സുജൂതുകളും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥലങ്ങൾ പാരായണം ചെയ്യുന്ന വേളയിൽ നിർവഹിക്കൽ ഷറായിട്ടുള്ള അല്ലെങ്കിൽ സുന്നത്തായിട്ടുള്ള ഖുർആൻ പാരായണത്തിന്റെ അഥവാ തിലാവത്തിന്റെ സുജൂത് അതുപോലെ തന്നെ ശുക്രന്റെ സുജൂത് ഇങ്ങനെ രണ്ടു മൂന്ന് സുജൂതുകളെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി സെഹുവിന്റെ സുജൂതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമസ്കാരത്തിൽ ഗുരുതരമായ എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോകുമ്പോൾ അതിന് പരിഹാരമായി നിശ്ചയിച്ചിട്ടുള്ള രണ്ട് സുജൂതുകളുണ്ട് അതിനാണ് സെഹുവിന്റെ രണ്ട് സുജൂതുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സഹ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ് അർത്ഥം അതിൽ നിന്നാണ് ആ പ്രയോഗമാണ് സെഹുവ് എന്ന അറബിയിലുള്ള ആ പ്രയോഗം അപ്പൊ മറവിക്ക് വേണ്ടിയുള്ള സുജൂതാണത് എന്നർത്ഥം നിമിഷല്ലാഹു അലൈഹി വസ്ല്ലമിന് പോലും തന്റെ നമസ്കാര വേളയിൽ മറവി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിമിഷല്ലാഹു അലഹി വസ്ല്ലം തന്നെ ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ച വേളയിൽ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി ഇന്നമാ അന ബഷറു അൻസാ കമാ തൻസൗന ഫഇദാ നസീതു ഫദക്കിറൂനി ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീദിൽ നമുക്ക് അങ്ങനെ കാണാവുന്നതാണ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം സഹാബത്തിനോട് പറഞ്ഞു ഇന്നമാ അന ബഷറുൻ ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ് അൻസ നിങ്ങൾക്ക് മറവി സംഭവിക്കുന്നത് പോലെ എനിക്കും സംഭവിച്ചേക്കാം അതുകൊണ്ട് ഞാൻ മറന്നാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം ഇത് നമസ്കാരത്തിന്റെ വിഷയമാണ് അള്ളാഹു സുബാനഹൂവത്താല ജനങ്ങൾക്ക് പ്രബോധനം നടത്താൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ മറക്കുകയില്ല അങ്ങനെ നമുക്ക് സംശയം തോന്നരുത് നമസ്കാരത്തിന്റെ വിഷയമാണ് ഇവിടെ റസൂൽ എന്ന് പറഞ്ഞത് നിസ്കാരത്തിൽ നിങ്ങൾക്ക് മറവി വരുന്നത് പോലെ എനിക്കും മറവി വരും എന്നാൽ അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ നബി അലൈഹി വസ്ല്ലമിന് മറവി സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പടച്ചവന്റെ പ്രത്യേകമായ കാവൽ മഹാന്മാരായ പ്രവാചകന്മാർക്കുണ്ട് പ്രവാഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് തന്നെ പല രൂപത്തിലും പ്രവാചകന് നമസ്കാരത്തിൽ മറവി സംഭവിച്ചിട്ടുണ്ട് എന്ന് സഹീഹായ ഹദീസുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിൽ ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പാകെ എടുത്ത് ഉദ്ധരിക്കുന്നു നിസ്കാരത്തിൽ കുറവ് വന്നതിന് ഉദാഹരണമുണ്ട് പ്രവാചകന്റെ കാലത്ത് അതേപോലെ തന്നെ നിസ്കാരത്തിൽ വർധനവുണ്ടായതിനും പ്രവാചകന്റെ കാലത്ത് തെളിവുണ്ട് അതുപോലെ തന്നെ ഏറിയോ കുറഞ്ഞോ എന്നിങ്ങനെ സംശയം തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കാതെ എഴുന്നേറ്റിന്റെ പേരിൽ സുജൂത് ചെയ്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായി നിസ്കാരത്തിൽ കുറവ് വന്ന് അതിനൊരു ഉദാഹരണമാണ് അനിബിന് സീരീൻ അൻ നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാല صلى بنا رسول الله صلى الله عليه وسلم إحدى صلاتي العشي فصلى ركعتين ثم سلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ് നബി തിരുമേനി ഞങ്ങളെയും കൊണ്ട് ഒരു നമസ്കാരം നിർവഹിച്ചു ഏതോ ഒരു നിസ്കാരം അത് ലുഹറാണെന്നും അതല്ല അസറാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായാലും അതിവിടെ വിഷയവുമായിട്ട് ബന്ധമല്ല ഒരു കാര്യം ഉറപ്പാണ് നാല് റക്കായത്തുള്ള ഏതോ ഒരു നിസ്കാരമാണ് അങ്ങനെ നാല് റക്കായത്ത് നിസ്കരിക്കേണ്ടുന്ന ഏതോ ഒരു നമസ്കാരത്തിൽ റബി നബി സല്ലാഹു അലൈഹി വസ്ല്ലം കൊല്ല റക്കായത്തൈനി തുമ്മ സല്ലമ രണ്ട് റക്കായത്താണ്ടായപ്പോഴേക്ക് തന്നെ അവിടുന്ന് സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു എന്നിട്ട് നബി ഇപ്പൊ കാമയില ഹസബത്തിൻ മഹറൂബത്തിൻ ഫിൽ മസ്ജിദി പള്ളിയിൽ ചാരി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പ്രത്യേകമായി സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു മരക്കഷ്ണം ഒരു മരം ഒരു പലക അതിന് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പോയി ചാരി നിന്നു നബി എന്തോ ദേഷ്യം പിടിച്ച മട്ടുണ്ട് നബിയുടെ അപ്പോഴത്തെ ആ സ്വഭാവം കണ്ടാൽ എന്തോ ഒരു പ്രത്യേകമായ ഒരു പന്തികേട് അതിൽ ദൃശ്യമായിരുന്നു തന്റെ ഇടത്തെ കൈയിന്മേൽ വലത്തെ കൈ ഇങ്ങനെ വെച്ച് ആ മരത്തിൽ ചാരി നിൽക്കുകയാണ് അപ്പൊ ശബ്ദക്ക പൈന അസാബിഹി വിരലൊക്കെ ഇങ്ങനെ പിടിച്ച് തന്റെ വലത്തെ കവിൾ ഇടത്തെ കൈപ്പത്തിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ നൃത്തം ഒരു പ്രത്യേകമായ രൂപത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചതുപോലെയാണ് സ്വഹാബത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നത് അവരാ കണ്ടത് കൃത്യമായിട്ട് പറയും ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം അവിടെ നടന്നത് മുഴുക്കെ വിശദീകരിക്കും അങ്ങനെ നബി പെട്ടെന്ന് പിന്നെ പോകാൻ വേണ്ടിയുള്ള ഒരുക്കാണ് അപ്പോ കാലു സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു ഉസിറത്തി സ്ഥല നിസ്കാരം ചുരുക്കപ്പെട്ടുവോ അപ്പോ അഫി കൗമി മഹ്മൂമിങ്ങളിലുണ്ട് അബുബക്കറുണ്ട് വഴമർ അള്ളാഹു അൻഹമ അവർ രണ്ടാളുണ്ട് ഫഹാബ അന്നുക്കല്ലിമാഹു നബിയോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അവർക്ക് പേടിയായി മറന്നിട്ടുണ്ട് രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും ഉറപ്പാണ് പക്ഷെ ആരാരും പറയണം എന്നുള്ള കാര്യത്തിൽ പേടി നബിനോട് എങ്ങനെ അത് പറയാ സിദ്ദീഖുൽ അക്ബർ റലിയല്ലാഹു ഉമർ ഹത്താബ് റലിയല്ലാഹു ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഭയം അങ്ങനെ ഇതിങ്ങനെ ആരാപ്പതെന്ന് പറയാൻ പേടിച്ച് നിൽക്കുമ്പോൾ വഫീൽ കൗമി റജുലുൻ യുക്കാലുലഹു എന്ന പ്രത്യേക പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇത്തിരി ധൈര്യം സംഭവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാ അള്ളാഹുവിന്റെ റസൂലെ നസീത്ത നിങ്ങൾ മറന്നതാണോ അതെല്ലാം കുസരത്തി സ്വലാത്തു അതോ നിസ്കാരം ചുരുക്കപ്പെട്ടുവോ നാലുള്ള നിസ്കാരം നിങ്ങൾ മറന്നതോ അതോ ഇപ്പൊ നിങ്ങൾക്ക് വഴി കിട്ടിയിട്ട് രണ്ട് മതി എന്നുള്ള വഴി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കിയതോ എന്താ സംഭവം അപ്പൊ നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ലം അൻസാവലം ഞാൻ മറന്നിട്ടുമില്ല നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടുമില്ല നബിക്ക് ഓർമ്മയൊന്നുമില്ല ഞാൻ മറന്നിട്ടില്ല നിസ്കാരം ചുരുക്കിയിട്ടില്ല ശരിക്കെന്നാണല്ലോ നിസ്കരിച്ചത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു എനിക്കപ്പോ സംശയം തുടങ്ങി അക്കമായ കൂലു തുല്യതയും മറ്റുള്ള സഹാബത്തിനെ തിരിഞ്ഞുകൊണ്ട് റസൂറിന് ചോദിക്കുന്നു അക്കമായ കൂലു തുല്യതയും തുല്യതയും പറഞ്ഞതുപോലെ വല്ലതും സംഭവിച്ചോ എന്ന് ലഭിക്കപ്പ സംശയം അപ്പൊ കാലു എല്ലാവർക്കും ധൈര്യം എല്ലാരും പറഞ്ഞു ഞാൻ നബിയെ സംഭവിച്ചിട്ടുണ്ട് അതുവരെ ധൈര്യമില്ലാത്ത ആളെ ഒരാൾ തുടങ്ങിയിട്ട് പറഞ്ഞു ആ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നബി സല്ലാഹു അലൈഹി സ്വലം ചെയ്തു ഫതഖദ്ദമ മുന്നോട്ട് വന്നു തന്റെ മെഹ്റാബിലേക്ക് മുന്നോട്ട് വന്നു എന്നിട്ട് ഒഴിവായി പോയ ഉപേക്ഷിച്ചു പോയ രണ്ടരക്കാഴ്ചയുണ്ടല്ലോ അത് നിസ്കരിച്ചു സുമ്മ സല്ലമ എന്നിട്ട് സലാം നോക്കി പിരിച്ചു സുമ്മ കബ്ബറ സലാം നീട്ടി കഴിഞ്ഞതിന് ശേഷം സുമ്മ കബ്ബറ അവിടുന്ന് തെക്കുബീർ ചൊല്ലി സാധാരണ ചെയ്യാറുള്ള ഒരു സുജൂത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ദൈർഘ്യമേറിയ ഒരു സുജൂത് അവിടുന്ന് ചെയ്തു പിന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ആ സുജൂതിൽ നിന്ന് ഉയർന്നു ഇരുന്നു സുമ്മ കബ്ബറാവസജാമിസല പിന്നെ ഇന്നതി രണ്ടാമതും തക്ബീർ ചൊല്ലി സുജൂദിലേക്ക് പോയി സുമ്മ റഫാറഹുവ കബ്ബറ പിന്നീട് റുക്കോയിൽ നിന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് തന്നെ സലാം വീട്ടി സല്ലമ പിന്നീട് അവിടുന്ന് സലാം വീട്ടി ഇതാണ് ഈ വിഷയത്തിൽ ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഇവിടത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഇങ്ങനെ മറവി സംഭവിച്ചു സംഭവിച്ചപ്പോ അവർക്കിടയിൽ വർത്താനൊക്കെ നടന്നു രണ്ടരക്കാഴ്ച കഴിഞ്ഞിട്ടാ ഈ സംസാരമൊക്കെ നടക്കുന്നത് വർത്താനം പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല ഇച്ചിരി സമയം കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നമായില്ല എനിക്ക് അതിന്റെ ഇടയിൽ വർത്താനൊക്കെ സംഭവിച്ചല്ലോ മറ്റു കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞല്ലോ എന്ന നിലക്ക് ഇനി ആദ്യം തന്നെ നോക്കാന്ന് പറഞ്ഞില്ല ബാക്കിയുള്ള രണ്ട് തന്നെ നിസ്കരിച്ചു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിയതിന്റെ ശേഷമാണ് സെഹുവിന്റെ രണ്ട് സുജൂത് ചെയ്തത് അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും സെർവിന്റെ സുജൂത് നിസ്കാരത്തിന്റെ മുമ്പ് സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യണോ അതോ ശേഷം ചെയ്യണോ അത് നമുക്ക് വിശദമായിട്ട് ശേഷം മനസ്സിലാക്കാറുണ്ട് ആ വിഷയത്തിൽ അഭിപ്രായത്തിന്റെ നമുക്ക് അപ്പൊ ഒരു സംഭവം അതാണ് അങ്ങനെ നിസ്കാരത്തിൽ കുറവ് വന്നപ്പോ റസൂലുള്ള സുജൂത് ചെയ്ത ഒരു സംഭവം അതാണ് ഇനി നിസ്കാരത്തിൽ വർധനവ് വന്നപ്പോ റസൂലുള്ള സുജൂത് ചെയ്ത മറ്റൊരു സംഭവം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റബി അള്ളാഹു ആണ് ആ സംഭവം പറയുന്നത് അന്നൻ സല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം فقيل له أزيد في الصلاة فقال وما ذلك فقالوا صليت خمسا فسجد سجدتين بعدما سلم بخاري مسلم അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ളുഹർ അഞ്ച് റക്അത്ത് നമസ്കരിച്ചു ളുഹർ അഞ്ച് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ നബി കരീം ചോദിക്കപ്പെട്ടു അസീദ ഫി സ്വലാ നിസ്കാരത്തിൽ എന്തേ വർദ്ധിപ്പിക്കപ്പെട്ടല്ലോ അഞ്ചാക്കിയോ എന്താ സംഭവിച്ചത് ചോദിച്ചു അമാതാലിക്ക എന്താ അങ്ങനെ ചോദിക്കാൻ അല്ലോ സംഭവിച്ചോ ഫക്കാലു പറഞ്ഞു ഹംസ നിങ്ങൾ അഞ്ചാണ് നിസ്കരിച്ചത് സജത സജതത്തെ ഇരി അപ്പൊ നബി സല്ലാഹു അലൈഹി വസ്ലം രണ്ട് സുജൂത് ചെയ്തു ബാഴതമ സല്ലമ ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ സലാം ചൊല്ലിയതിന്റെ ശേഷമാണല്ലോ അവിടെ അത് ഉണർത്തുന്നത് നബി സല്ലാഹു അലൈഹിൽ അവിടെ സുജൂത് ചെയ്തു അപ്പൊ ആ സുജൂത് നടക്കുന്നത് സലാമിന്റെ ശേഷമാണ് അവിടെ പ്രത്യേക കാരണമുണ്ട് കാരണം നബി സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണല്ലോ പറയുന്നത് അപ്പൊ പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു രണ്ട് സുജൂതാണ് ചെയ്തു എന്നർത്ഥം പിന്നെ വേറൊരു സംഭവം സംശയിച്ചാൽ എന്ത് ചെയ്യണം നബി സല്ലാഹു അലൈഹിസ്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു സംശയം തോന്നിയാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് അൻ ബിൻ ഔഫിൻ ആല سمعت رسول الله صلى الله عليه وسلم